ഒരു യോഗേശ്വര ലിംഗത്തിൻ്റെ പ്രതിഷ്ഠാപന പ്രക്രിയയിലാണ് ഏത് വിധത്തിലാണ് ഇത് വ്യത്യസ്തമായിരിക്കുന്നത് എന്തുകൊണ്ടാണിത് അസ്തിത്വത്തിൻ്റെ രൂപരഹിതമായ മാനം ഒരു രൂപത്തിലേക്ക് വരുമ്പോൾ ആ രൂപത്തിൻ്റെ ജാമിതിയാണ് ആ പ്രത്യേക രൂപം എങ്ങനെ പ്രവർത്തിക്കുമെന്ന് നിർണയിക്കുന്നത് എൻ്റെ ആഗ്രഹം നിങ്ങളെല്ലാവരും ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് കാണണമെന്നാണ് ഭൗതിക പ്രകൃതിക്ക് അപ്പുറമുള്ള കാര്യങ്ങൾ നിങ്ങൾ കാണുന്നില്ലെങ്കിൽ കൂടുതലും ആത്മീയത എന്നത് വെറും വാക്കുകളിൽ മാത്രമൊതുങ്ങും നിങ്ങൾ ശരിക്കും അതിൻ്റെ ഒരു രുചി അറിഞ്ഞിട്ടില്ലെങ്കിൽ ആത്മീയ പ്രക്രിയ ഒരാളുടെ ജീവിതത്തിൽ വിനോദത്തിൻ്റെ ഒരു ഘടകം മാത്രമായിരിക്കും അത് മുഖ്യ ഘടകമാകില്ല അതിനാൽ ആത്മീയ പ്രക്രിയ ഒരാളുടെ ജീവിതത്തിൻ്റെ മുഖ്യ ഘടകം ആക്കുക എന്നതിനർത്ഥം നിങ്ങൾ അതിനെ തിരിച്ചറിഞ്ഞു എന്നാണ് ജീവിതത്തിൻ്റെ ആ സ്രോതസ് ഒരിക്കലും ഒരു പാർശ്വപാത ആയിരിക്കില്ല നിങ്ങൾക്കതിനെ കാണാൻ കഴിയണമെന്നാണ് എൻ്റെ ആഗ്രഹം ശാരീരിക പ്രകൃതിക്ക് അതീതമായ ഒന്നിനെ ഇത് സംഭവിക്കണമെങ്കിൽ നിങ്ങൾ അത്രമാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണം നിങ്ങളൊരൊറ്റ ശ്വാസം പോലെയാകണം ഒരൊറ്റ ജീവിയെ പോലെയാകണം അപ്പോൾ എൻ്റെ അനുഭവത്തിലുള്ളതെല്ലാം നിങ്ങളുടേതായി മാറും ഇത് സംഭവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അത് സംഭവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനായി നിങ്ങളുടെ മനസ്സിനെ സജ്ജമാക്കണം ഇതൊരു മാധ്യമമാണ് ഇതൊരു വിത്താണ് ഇതൊരു സാധ്യതയാണ് നിങ്ങളെ യുക്തിയുടെ നിർബന്ധിത അവസ്ഥയിൽ നിന്ന് ജീവിതത്തിൻ്റെ മാന്ത്രികതയിലേക്ക് മാറ്റുന്ന ഒരു സാധ്യത എൻ്റെ ആഗ്രഹം ഇതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത നിങ്ങളുടെ നിങ്ങളുടെ ഉള്ളിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒന്ന് അത് നിങ്ങൾക്ക് സംഭവിക്കട്ടെ ജീവൻ കൊണ്ട് നിങ്ങൾ നിറഞ്ഞു കവിയട്ടെ ഒരേ സമയം സൃഷ്ടിയും സൃഷ്ടാവുമായ ഈ മഹത്തായ പ്രതിഭാസത്താൽ നിങ്ങൾ നിറഞ്ഞ് കവിയട്ടെ യോഗാരാ